പാലരുവി വാട്ടർഫോൾസ് കൊല്ലം ജില്ലയിലെ പാലരുവി എന്ന ഗ്രാമത്തിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് ഇത് തെന്മല ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്നതാണ് പേരുപോലെ തന്നെ ഒരു പാലരുവിയാണിത് കൊല്ലത്ത് നിന്ന് സെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിയിൽ തെന്മലയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇവിടം കേരളം ടൂറിസം മാപ്പിൽ സന്ദർശകർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മെയിൻ റോഡിൽ തന്നെ പാലരുവി വാട്ടർഫാളിൻ്റെ നെയിം ബോർഡും എൻട്രൻസും കാണുവാൻ കഴിയും ഏകദേശം നൂറ് മീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും പാലരുവി ടിക്കറ്റ് കൗണ്ടറിനടുത്തായി വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിൽ വേണം പാലരുവിയിൽ എത്തിച്ചേരാൻ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് പ്രവേശനം ടിക്കറ്റ് നിരക്ക് എബോവ് തേർട്ടീൻ ഇയേഴ്സ് ഇരുപത്തിയഞ്ചും ബിലോ തേർട്ടീൻ ഇയേഴ്സ് പത്ത് രൂപയുമാണ് ബസ്സിൽ ഏകദേശം രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം പാലരുവിയിൽ എത്തിച്ചേരാൻ അവിടെ എത്തി അമ്പത് മീറ്റർ നടന്നാൽ വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ കഴിയും വെള്ളച്ചാട്ടത്തിനടുത്തായി വ്യൂ പോയിന്റിൽ നിന്ന് പാലരുവിയുടെ മനോഹാരിത ആസ്വദിക്കാം ഏകദേശം മുന്നൂറടി ഉയരമാണ് ഈ വാട്ടർഫോളിനുള്ളത് സന്ദർശകർക്ക് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുവാൻ കഴിയില്ല നിറയെ പാറകൾ നിറഞ്ഞ പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കൂടുതലാണ് സന്ദർശകരെ നിയന്ത്രിക്കാൻ ഗാർഡുകളെയും അവിടെ കാണാം എന്നാൽ വെള്ളച്ചാട്ടത്തിന് താഴെയായി സന്ദർശകർക്ക് കുളിക്കുവാനുള്ള സൗകര്യമുണ്ട് സ്ത്രീകൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പർ ഇവിടെ കാല് വെച്ച് സൂപ്പറാണ് ആ വെള്ളം തെറ്റു പോകണം ട്രാവൽ എക്സ്പീഡിയൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം